കണ്ടോ ഉംറത്തൻ ഫി ഹജ്ജത്തിൻ ഹജ്ജിൽ ഒരു ഉംറ എന്നാണ് ഹജ്ജും ഉംറയും ഒരുമിച്ച് ഇഹ്റാം ചെയ്യണം എന്ന കൽപ്പന എവിടെ വെച്ചാണ്ടായത് ദുൽ ഹുലൈഫയിൽ വെച്ചാണ് ഉണ്ടായത് അപ്പൊ നബി ഇഫ്രാദായിട്ടാണ് ഹജ്ജിന് പുറപ്പെട്ടത് എന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് ദുൽഹുലൈഫയിൽ വരുന്നതിന് മുമ്പുള്ള വിഷയം പറഞ്ഞതാണ് ദുൽഹുലൈഫയിൽ എത്തിയപ്പോൾ നബിക്ക് കൽപ്പന ഉണ്ടായി എന്ത് നിങ്ങൾ ഇഹ്റാം കാരിനാക്കണം അപ്പൊ നബി കാരിനായിട്ടാണ് വന്നത് എന്ന് പറയുന്നതും ശരിയാണ് ദുൽ ഇഫ്രാദായിട്ട് വന്നതും ശരിയാണ് രണ്ടും ജമ്മി ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എങ്ങനെ ഇഫ്രാദായിട്ട് വന്നു എന്ന് പറയുന്നവർ നബിയുടെ ആദ്യ അവസ്ഥ ദുൽഹലീഫിൽ എത്തുന്നത് വരെയുള്ള പുറപ്പെട്ട അവസ്ഥ വിവരിച്ചതാണ് പിന്നീട് അങ്ങോട്ടുള്ള അവസ്ഥയാണ് മറ്റ് റിപ്പോർട്ടർമാർ പറഞ്ഞത് ഈ നിലക്കാണ് മുഹദ്ദിസിങ്ങൾ അതിനെ ജമ്മ് ചെയ്തിട്ടുള്ളത് ഇനി അങ്ങനെ ലബൈക്ക് അള്ളാഹുമ ഉമ്രത്തൻ എന്ന് പറഞ്ഞ് ഉമ്രക്ക് ഇഹ്റാം ചെയ്താൽ പിന്നെ തെൽബിയത്ത് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം എനിക്ക് ജിദ്ദക്കാരോട് പ്രത്യേകം പറയാനുള്ളത് ഉമ്ര സാധാരണ ഉമ്രയും അജിൻ്റെ ഒപ്പം ഉമ്ര ഞാൻ ഭയങ്കര പേടിയാണ് ആ എന്താ നമുക്ക് അറുത്തു കൊടുക്കണ്ടേ ഓ ചെങ്ങായി അറുക്കാൻ പൈസ അല്ലെങ്കിൽ പത്ത് നോൻപ് പറ്റാ പോരെ അള്ളാന്റെ റസൂല് പറഞ്ഞ ദഹലത്തിൽ ഹജ്ജ് ഇലാ ഖിയാമ ഉംറ ഹജ്ജിൽ പ്രവേശിച്ചിരിക്കുന്നു ഖിയാമെന്നാൾ വരെയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ടാണ് ഹജ്ജ് ഉംറ ഹജ്ജ് ഹജ്ജില്ലാന്ന് മനസ്സിലായില്ലേ ഇഫ്രാദായിട്ടുള്ള ഹജ്ജിനേക്കാൾ ഏറെ ശ്രേഷ്ഠമായത് ഏതാണ് തമത്വമായിട്ടുള്ള ഹജ്ജാണ് അല്ലെങ്കിൽ ഖിറാനായിട്ടുള്ള ഹജ്ജാണ് ഹജ്ജും ഉംറയും കൂടി നിർവഹിക്കലാണ് അർത്ഥം കൊടുക്കാനില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഉംറ ഒഴിവാക്കരുത് അർക്കാൻ കഴിയാത്തവർക്ക് അല്ല തന്നെ പറഞ്ഞത് എന്തുണ്ട് മൂന്ന് നോൽമ്പ് ഹജ്ജ് കാലത്തും എണ്ണം ഇവിടെ എത്തിയിട്ടും നാട്ടിലെത്തിയിട്ടും ഓർത്തു അത് ആർക്കും കഴിയാത്തവരില്ലല്ലോ അപ്പം അതുകൊണ്ട് ഒമ്ര ഒഴിവാക്കിക്കൊണ്ടുള്ള ഹജ്ജ് എന്ന തീരുമാനം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഒമ്രയോട് കൂടിയുള്ള ഹജ്ജ് തമത്വ ആയ ഹജ്ജ് എന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ വിരലുകൾ പരസ്പരം കോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞാണ് ഉംറ ഹജ്ജിൽ കടന്നിരിക്കുന്നു ഇലാ യോമിൽ ഖിയാമ അപ്പൊ സഹാബികൾ ചോദിച്ചത് ഇക്കൊല്ലത്തേക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ നിയമാണോ ലാലി അബദിൻ അബദ് ഖിയാമനാൾ വരേക്കുള്ള നിയമമാണിത് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി ഇനി ഷർത്ത് വെക്കാൻ പറ്റുമോ അതായത് ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കെന്തോ പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ നാം ഹജ്ജിൻ്റെ പകുതി വെച്ച് ഹജ്ജ് നിർത്തേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്ന് നാം പ്രതീക്ഷിക്കുന്നു തടയപ്പെടുമോ എന്ന് പേടിക്കുന്നു ചിലപ്പോൾ ഒരാൾക്ക് രോഗമുണ്ട് രോഗം വളരെ മൂർധന്യതയിലാണ് ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അയാൾക്ക് എന്തില്ല ഉറപ്പിൽ ഇടക്ക് നിർത്തിവെച്ച് പോരേണ്ടി വരും എന്ന ഒരു ശങ്കയുണ്ടെങ്കിൽ അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഷർത്ത് വെക്കാം അള്ളാഹുമ്മ മഹില്ലി ഹൈസു ഹബസ്തനി പടച്ചവനെ നീ എന്നെ എവിടെ വെച്ച് തടയുന്നുവോ അവിടെ വെച്ച് ഞാൻ തഹല്ലുലാകുന്നതാണ് ഇത് ഈ ലബൈക്ക് അള്ളാഹു അമൃതം പറയുമ്പോൾ തന്നെ കൂടെ എന്ത് ചെയ്യുക ഇത് കൂടി പറയാ ഇത് മനസ്സിലിരിക്കൊണ്ട് പറയാ അങ്ങനെ പറഞ്ഞാൽ എന്താ സുഖം എന്ന് വെച്ചാൽ എവിടെ വെച്ച് തടയപ്പെട്ടോ അവിടെ വെച്ച് തഹല്ലുലാകാം ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല ഫൈൻ ഫമസ്തൈസറമിനൽ ഹദി നിങ്ങൾ തടയപ്പെട്ടാൽ സൗകര്യപ്പെട്ടൊരു ബലി കൊടുക്കണം എന്ന് കുറാനുണ്ട് അതിന് ഒഴിവാകൽ ഇങ്ങനെയാണ് ഇങ്ങനെ ആദ്യം തന്നെ ഷർത്ത് വെച്ചാൽ അവർക്ക് അവിടെ ചൊഴിവാകാം പ്രായച്ചിത്തം വേണ്ടതില്ല അതുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അങ്ങനെ രോഗമുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ കൊണ്ട് നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഭയമുള്ളവരോ ഒക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് മാത്രമല്ല നബിസല്ലാസം ഇത്രയും കൂടി പഠിപ്പിച്ചിട്ട് അള്ളാഹു മഹാദി ഹജ്ജത്തുൻ ലാ അഫിയ അള്ളാഹുവേ ഇത് റിയാവും സും ഹജ്ജാണ് ആളുകളെ കാണിക്കാനോ ആളുകൾക്കിടയിൽ കീർത്തി നേടാനുള്ളൊരു ഹജ്ജല്ല നിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുള്ളൊരു ഹജ്ജാണ് അത് ഈ കാലത്ത് പ്രത്യേകം പറയണം കാരണം ഈ കാലത്ത് ഹജ്ജ് അങ്ങനെയായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോരുന്നവർ അത് കൊട്ടി അറിയിച്ചിട്ടാണ് വരുന്നത് നാട്ടിലെല്ലാവരും വിളിച്ച് ഒരു ഭക്ഷണം കൊടുക്കും അല്ലേ നാല് വെള്ളക്കാർ ഇപ്പുറത്തും അഞ്ച് വെള്ളക്കാർ അപ്പുറത്തും ആളും പാളും പന്തലും ഏ എന്താ അവിടെ അറിഞ്ഞില്ലേ കുട്ടിയിലേക്ക് അജ്ജിന് പോവുകയാണ് അപ്പോൾ അതിലെ പോണോ എല്ലാവരും അറിഞ്ഞ് മനസ്സിലായില്ലേ ഇപ്പം എന്തായെന്ന് വെച്ചാൽ ആരെങ്കിലും അങ്ങനെ നാലാളെ വിളിക്കാതെ ചോറും കൊടുക്കാതെ പോകുന്ന എത്താ പോന്റെ അജ്ജി ഒരു നാലാൾക്ക് ഒരു ഭക്ഷണം കൂടി കൊടുക്കാത്ത അജ്ജല്ലേ എന്ന് പറയൽ തുടങ്ങിപ്പോ അപ്പൊ വിദേഹത്ത് എങ്ങനെയാ ഓരോന്നും ആദ്യം വലിയ ഉപദ്രവകരമല്ല എന്നുള്ളവർക്ക് അജ്ജിന് പോകുക എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഒരു പുതുമുള്ള കാര്യമായിരുന്നു അല്ലേ വലിയ അധികം ആൾക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം എന്നുള്ള നിലക്ക് കുടുംബത്തിലായാലും അജ്ജനുണ്ട് എല്ലാവരും പാഞ്ഞു ചൊല്ലി എന്നാൽ പോണ്ട് ബുധനാഴ്ച രാവിലെ തന്നെ ചെന്ന് ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്ത് പെട്ടി കെട്ടാൻ ഒരാൾ അങ്ങനെ ഓന് മസിലി പിടിച്ചു കൊടുക്കാൻ ഒരാൾ എത്ര ആളായിക്കാരം അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്കൊക്കെ ചോറിന് സമയത്തുന്ന ചോറ് കൊടുക്കണം ചായ സമയത്തുന്ന ചായ കൊടുക്കണം അങ്ങനെയാണല്ലോ പിന്നെ കപ്പലിലൊരു കയറി പോന്ന മരിച്ചീന് പല അനഫികളൊക്കെ ബാതിലിൻ്റെ കട്ടിലും വലിയ പെണ്ണുങ്ങളെ തലാക്ക് എഴുതിയേക്കല്ല അവിടുന്ന് മരിച്ചാൽ വായിച്ചു നോക്കിയിട്ട് തലാക്ക് നടപ്പിലാക്കണം എന്നാണ് അങ്ങനത്തെ ഒരു ഹജ്ജാ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചോറ് കൊടുക്കാൻ അങ്ങനെ ഉണ്ടായതാ ഇപ്പം എന്താ വെച്ചാൽ ക്ഷണിച്ച് വരുത്തൽ തുടങ്ങി ബുധനാഴ്ച ഞാൻ പോവുക കേട്ടോ അതുകൊണ്ട് ചൊവ്വാഴ്ച എന്നാണ് വരണം അങ്ങനെ ഒന്നുമില്ല യാത്ര എന്നൊക്കെ ഒന്ന് പിരിഞ്ഞത് അതാണ് എന്നിട്ടോ നല്ലൊരു കല്യാണം തന്നെ ഹജ്ജ് കല്യാണം എന്ന് മാത്രമല്ല ചിലർ പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തളിയും ഞാനും എൻ്റെ ഭാര്യ നബീസു ഇങ്ങനെ ഈ കൊല്ലത്തെ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പൊറുക്കണം ഏ വല്ല ഇടപാടുണ്ടെങ്കിൽ ഇന്നേറ്റ് ബന്ധപ്പെടണം എന്ന് കമ്മുക്കുട്ടി അടിയിലൊരൊപ്പ് ഏ ചന്ദ്രികന്റെ ഫസ്റ്റ് പേജിൽ എന്താ പിന്നെ ചെയ്യുക ഇതാരിയാ ഇപ്പം ഇവിടുത്തെ പ്രധാനമന്ത്രിയാ എല്ലാവരേറ്റും ഇടപാട് ഇടപാടുള്ള നാലാളുണ്ടെങ്കിൽ ഓനോട് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ അത് ഇടപാടുണ്ടോ തീരുന്നു കൂട്ടരേ ഒരു ബിസിനസ്സുകാരന് ഇടപാട് തീരുവോ ഓൻ കയറാൻ നിൽക്കുമ്പോൾ രണ്ടിലോട് പിന്നെയും വന്ന് എയർപോർട്ടിൽ നിന്ന് മൂന്നിലോട് ഇപ്പോഴും എത്തിയിട്ടുണ്ട് കാര്യം ഇത് തീരും അതിൻ്റെ പൈസ കൊടുത്തിട്ട് പോരാൻ പറ്റുമോ അതവിടെ ഒരുത്തരെ ഏൽപ്പിക്കണം എന്നല്ലാതെ അപ്പൊ അതൊക്കെ ആദ്യാദ്യ തെറ്റിദ്ധാരണയൊക്കെ ആളുകൾക്കുണ്ടായി ഇതൊരു പരസ്യപ്പെടുത്തുന്ന ഒരു കോലത്തിലാണ് ഉള്ളത് അതുകൊണ്ട് ഇത് പ്രത്യേകം പറയണം അള്ളാഹു മഹാദി ഹജ്ജത്തുൻ കേൾപ്പോരും കേൾവിയുമില്ലാത്ത ആരെയും പൊട്ടിയറിയിക്കാത്ത കാളെ കാണിക്കാതെ ലോകമാന്യല്ലാത്തൊരു ഹജ്ജാണിത് എന്ന പ്രഖ്യാപനത്തോളോട് പറഞ്ഞാൽ മാത്രം അവരെ മനസ്സിലും കൂടി എന്തു വേണം അതുണ്ടായിരിക്കണം അങ്ങനെ ഒരു പറയുന്നതിനും തെറ്റില്ല എന്ന് ഹദീത്തിന്റെ ഗ്രന്ഥത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഈ ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ തെൽബിയത്ത് ഉറക്ക ഉറക്ക ചൊല്ലണം നബിസല്ലാസ്മയുടെ തെൽബിയത്ത് ലബൈക്ക് അള്ളാഹുമ്മ ലബൈക്ക് ലബൈക്ക് ലാ ശരീക ലക ലബൈക്ക് ഇന്നൽ ഹംദ വൻ നിഅമത്ത് ലക വൽ മുൽക് ലാ ശരീക ലക ലബൈക്ക് എന്താ അർത്ഥം ഞാനിതാ ഹാജർ പണ്ടൊക്കെ മദർസിൽ പേര് വിളിക്കുമ്പോൾ ലബൈക്ക് എന്ന് പറയും ഞാൻ ഞാനിതാ ഹാജർ അള്ളാഹുമ്മ അള്ളാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാനിതാ വന്നിരിക്കുന്നു ലാ ശരീക്കലക്ക് നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല എല്ലാ സ്തുതിയും നിനക്കുള്ളതാണ് എല്ലാ അനുഗ്രഹങ്ങളും നിൻ്റേതാണ് എല്ലാ ആധിപത്യവും നിനക്കുള്ളതാണ് ലാ ശരീക്കലക്ക് നിനക്ക് യാതൊരു പങ്കുകാരുമില്ല ഇതാണ് നബിസല്ലാ അലൈവല്ലം ആവർത്തിച്ചു ചൊല്ലിയ തൽബിയത്ത് നബിസ്ലാസ്മയുടെ തൽബിയത്തിൽ ഒരു വാചകം കൂടി ചിലപ്പോൾ ഇടയ്ക്ക് ചേർത്തിട്ടുണ്ട് ലബൈക്ക ഇലാഹൽ ഹക്ക് എന്ന് ഇതാണ് നബിസ്ലാസം ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ല പക്ഷെ സഹാബികൾ കൂടെയുള്ള സഹാബികൾ അതിനപ്പുറം കുറച്ചൊക്കെ ചേർത്തിയിട്ടുണ്ട് ലബൈ കതൽ മഹാരിജ് ലബൈ ഫവാസുൽ ഇത് റസൂൽ അസ്ലം അംഗീകരിച്ചത് കൊണ്ട് അതും വേണമെങ്കിൽ സ്വീകരിക്കാം സുന്നത്ത് എന്ന് പറഞ്ഞാൽ കൗല് ഫെല് തഖരീർ റസൂൽ പറഞ്ഞത് പ്രവർത്തിച്ചത് അംഗീകരിച്ചത് അത് നബി അംഗീകരിച്ചതാ അതുപോലെ ഇബിനും അള്ളാഹുവിനു ഈ സാധാരണ തൽബിയത്തിൽ കുറച്ചുകൂടി ചേർത്തി പറയും ലബൈക്ക് വസാദൈക് വൽ ഹൈറുബിയദൈക് വൽ അമൽ അതും വേണമെങ്കിൽ ചേർത്താവുന്നതാണ് ഏറ്റവും അഫ്ലൽ ഏതാ റസൂലി സ്വസ്മന്റെ തെൽബിയത്ത് തന്നെ പതിവാക്കലാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തെൽബിയത്ത് ഹജ്ജിന്റെ ഒരു ഷാറാണ് അടയാളമാണ് അത് ഉറക്ക ഉറക്ക ചൊല്ലണം അഫ്ലുൽ ഹജ്ജ് അൽ അജ് വസ്സജ് ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഉറക്ക ഉറക്ക തെൽബിയത്ത് ചൊല്ലലും ബലിമൃഗത്തെ അറുക്കലുമാണ് ഇത് രണ്ടിലാണ് നമുക്ക് പിസ്ക് ആദ്യമൊക്കെ ഒന്ന് രണ്ടോട്ടം പറയും പിന്നെ തൂങ്ങിയപ്പോഴത്തേന് കഴിഞ്ഞ് മനസ്സിലായില്ല ഇവിടുന്ന് മക്കാരേ ഉള്ളൂ വേറെ എന്ത് നാട്ടുവർത്താനം പറഞ്ഞാലും ഉറങ്ങൂല എന്ത് പറഞ്ഞു ചെൽബിയത്തൊക്കെ തുടങ്ങിയ അപ്പോൾ ഉറങ്ങി മനസ്സിലായില്ലേ അതാണ് അറിവിന്റെ കാര്യമോ അറിവ് ഒഴിവാക്കാനുള്ള സൂത്രത്തെ പറ്റി അന്വേഷിക്കല് നാട്ടിൽ നിന്ന് വരുന്നോലും അങ്ങനെയാണ് അള്ളാഹിൻ്റെ റസൂല് എഴുപത്തി ചില്ലാൻ അറുത്തു കൈകൊണ്ട് ബാക്കി അലി കൊണ്ടുവന്നു എന്നാ പറയണത് അലി അള്ളഹാനു അപ്പൊ ഒരേ അറുക്കലാണ് ഹജ്ജിൽ ഏറ്റവും നല്ലത് നമ്മളെ ഹജ്ജ് ഒഴിവാ അറിവ് ഒഴിവാക്കാനുള്ള ഹജ്ജിനെ പറ്റിയാണ് നമ്മളെ ചർച്ച തന്നെ ചില ഹജ്ജ് ഗ്രൂപ്പിന്റെ പരസ്യം അറിവില്ലാത്ത ഹജ്ജ് ആ എന്നിട്ടോ നാട്ടിൽ നിന്ന് ഹജ്ജിനും ഉമ്രക്കോ പോരുക ഇവിടെ വന്ന ഞങ്ങൾ എന്തിനു വന്നാ ഞങ്ങൾ ഉമ്രക്ക് വന്നാ അപ്പൊ ഉസ്താദ് പറഞ്ഞു ഉമ്രക്ക് വന്നാന്ന് പറഞ്ഞാൽ മതി കാരണം പിന്നെ ഒരു മദീനത്ത് പോവും മദീനത്ത് വെച്ച് അവിടുന്ന് ഹജ്ജ് നീറാൻ കെട്ടിച്ച് അങ്ങോട്ട് പോരുക ഇപ്പൊ ദുൽഹജ് അഞ്ചിന് തന്നെ പോരണെന്നാ മറ്റ കെണിഞ്ഞ തന്നെ ആറും ഏഴും ഒക്കെ നിൽക്കന്നെ ഇറാമില് അറുപത് വൈകിട്ടാനേ കിട്ടാനേ കാരണം അവിടുന്ന് വന്ന് ഉമ്ര എടുത്തത് ഹലുല പിന്നെ മുത്തമത്തി ആയില്ലേ അതോട് അറിവാണല്ലോ അപ്പോൾ ഇഫ്രാദാക്കാൻ വേണ്ടിയിട്ട് ദുൽഹജ് അഞ്ചിനെ വണ്ടി ഇങ്ങനെ മെല്ലെ ചവിട്ടി മെല്ലെ ചവിട്ടി ഒരാറിന് ഇങ്ങോട്ട് എത്തിക്കും ആറിന് എത്തിച്ചിട്ട് കയ്യിൽ ആറും ഏഴും പടക്കണ്ടേ കണ്ടോ എന്നിട്ടോ മുമ്പൊക്കെ ബദർക്ക് ഇഹ്റാൻ കെട്ടാൻ വേണ്ടി പോകും എന്തിന് അറിവ് ഒഴിവാകാൻ വേണ്ടിയിട്ട് പോകാൻ ബസ്സിന് നൂറ്റമ്പത് റിയാൽ അവിടെ ചെന്ന് മൂല്യർക്ക് ദ്വയർക്ക് അമ്പതും ഇരുന്നൂറായി ആകെ